By the light of the moon, a group of youths sneak into the woods where they take mind altering substances, switch it up romantically, and brush up against creatures from another dimension. A Midsummer Night's Dream sees Shakespeare get psychedelic, and the result is a treat in the theatre and on the page. First performed in the 1590s, this play is one of Shakespeare's friskiest works, filled with trickery, madness, and magic. Set over the course of one night, Midsummer progresses at a rollicking pace. The plot is structured around patterns of collision and dissolution, where characters from different worlds are thrown together and torn apart. Shakespeare uses these patterns to mock the character's self-obsession and question authority with a comic twist. The action is set in ancient Greece, but like many of Shakespeare's plays, it reflects his contemporary concerns. The magical setting of the woods at night disrupts the boundaries between separate groups, with bizarre results. Here, the bard plays with the rigid class system of his own time, taking three distinct groups and turning their society upside down in a world where no mortal is in control. The play opens with young Hermia raging at her father Aegeus and Theseus, the king of Athens, who have forbidden her to marry her lover, Lysander. Hermia has no interest in her father's choice for her of Demetrius, but her best friend Helena definitely does. Furious at their elders, Hermia and Lysander elope under cover of darkness, with Demetrius in hot pursuit. This is further complicated by Helena's decision to follow them all into the woods in the hope of winning Demetrius's heart. At this point, the woods are getting crowded as the lovers are sharing the space with a group of rude mechanicals, a troupe of workers drunkenly rehearsing a play, led by the jovial Nick Bottom. Unbeknownst to them, the humans have entered into the world of the fairies. Despite their magical splendour, Oberon and Titania, the king and queen of the fairies, have their own romantic problems. Furious at his inability to control Titania, the jealous Oberon commands the trickster Puck to squeeze the juice of a magical flower over her eyes. When she wakes up, she'll fall in love with the first thing she sees. On his mission, Puck gleefully sprinkles the juice over the eyes of the napping Demetrius and Lysander, and transforms Bottom's head into that of a donkey for good measure. As eyes flicker open, a night of chaos commences that includes broken hearts, mistaken identity, and transformations. Out of all the characters, Bottom probably fares the best. When the bewitched Titania lays eyes on him, she calls on her fairies to lavish him with wine and treasures and sweeps the transfigured donkeyman off his feet. Pluck the wings from painted butterflies to fan the moonbeams from his sleeping eyes. Nod to him, elves, and do him courtesies. While magic is the catalyst to the action, the play reflects the real drama of the things we do for love and the nonsensical behaviour of the people under its spell. The moon overlooks the action like a silver bow, signifying erratic behaviour, the dark side of love, and the bewitching allure of a world where the usual rules don't apply. Although the characters eventually come to their senses, A Midsummer Night's Dream raises the question of how much agency we have over our own daily lives. But it's not the more realistically rendered lovers, rulers, or workers who have the last word, but the impish puck who queries whether we can ever truly trust what we see. If we shadows have offended, think but this, and all is mended, that you have but slumbered here, while these visions did appear and in so doing, he evokes the effect of entering into the magical world of great theatre that plays with the boundary between illusion and reality and dramatizes the possibility that life is but a dream. Want more Shakespeare? Check out our Why You Should Read Macbeth episode and get a crash course in one of Shakespeare's most tragic tales. Okay then, so once again, let's get started from where we left. And in this session, over the next 20, 25 minutes, I'll be discussing with you about the resources that you may depend upon in order to study for your MEG course, for any paper for that sake. I'd like you to, I'd like to show to you a few uh, areas which you can explore. The video that I showed to you right now is a series called TED Ed. TEDx എന്നുള്ള ടോക്കിനെ കുറിച്ച് ടെഡ് ടോക്സിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അപ്പൊ ടെഡ് ടോക്സിന്റെ ആ ഗ്രൂപ്പിന്റെ തന്നെ ഉള്ളൊരു ഇതാണ് TED Ed videos they are basically animation videos of small length and TED Ed videos are basically about um, you know see w- something like this why should you read this why should you read that and uh, most of the classics falls under that don't worry this is my page down button automatically working as i told you in the beginning of the class there is some error with my laptop so kindly pardon this obnoxious thing okay so you may see that uh, there are so many yeah why do you read why should you read waiting for godot നിങ്ങൾക്ക് പഠിക്കാനുള്ള മിക്ക വർക്ക്സിനെ കുറിച്ചിട്ട് ഇതിനകത്ത് ടെഡിൽ വളരെ ബ്രീഫ് ആയിട്ട് അവർ ഡീൽ ചെയ്ത് പോകും just to have a basic beginning point you may refer to the TED Ed videos apart from that there is a another group, another YouTube, uh, you know, thing that I would like you to go to, and that is called uh, Crash Course Theater. And uh, yeah, I'll again share my screen with you. Crash Course Theater. Oh my God, this page down. Okay, so Crash Course Theater, as you may see, consists of 51 videos dealing from the beginning or the evolution of drama up and until the latest drama. And unlike your syllabus, which deals only with what may be called British drama, Crash Course Theatre deals with extensively with almost all the theatres across the globe. And uh, it gives you snippets of whatever you need to. It talks about the phenomena, talks about the playwrights, talks about the age, the era, as well as some notable plays and playwrights. So if you go through those 51 videos, you will have an extended learning experience. So it'll be good if you can do that. No compulsions. I'll be sharing a few videos during our class as well. So uh, if you still miss out, you won't miss it out during my classes. I'll be sharing those videos during our classes as well. So TED is one source, Crash Course videos are another source, Crash Course Theatre is another source that you can depend on. And needless to say, there are plenty of videos in YouTube. നിങ്ങൾക്ക് ഈ പഠിക്കാനുള്ള മിക്ക നാടകങ്ങളും നിങ്ങൾ യൂട്യൂബിൽ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ you will get what may be called as the entire play if you write Hamlet full play you will get a Hamlet full play video from the globe perhaps or by some other groups uh, if you if you google something like say uh, the Wai- waiting for godot you will get adaptations in english you will get adaptations in hindi maybe if you are lucky you will get adaptations in other regional languages as well അപ്പൊ ഈ രീതിയിൽ യൂട്യൂബിനെയും ഗൂഗിളിനെയും ഒക്കെ ഉപയോഗിച്ചൊക്കെ നിങ്ങളുടെ കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് തീർത്ത് പോകാൻ പറ്റും ഞാൻ വീണ്ടും അവിടെ സ്ട്രെസ് ചെയ്യുന്ന ഒരു കാര്യം മോഡേൺ എഡ്യൂക്കേഷൻ അക്സെപ്റ്റ് ചെയ്യുന്ന അല്ലെ അക്നോളജ് ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മൾ എല്ലാവരും വായിച്ചു പഠിക്കുന്ന ആൾക്കാരല്ല നേരത്തെ ഞാൻ കാർഡിന്റെ ഇമേജറി പറഞ്ഞ പോലെ ആനയ്ക്ക് തടി പിടിക്കാൻ പറ്റും എന്ന് വെച്ചാൽ മീനിനോ അല്ലെങ്കിൽ മാനിനോ തടി പിടിക്കാൻ പറ്റില്ല പക്ഷെ മാനിന് വേഗത്തിൽ ഓടാൻ പറ്റും ആനിന് ഓടാൻ ആനയ്ക്ക് ഓടാൻ പറ്റില്ല ആനയ്ക്ക് മരം കയറാൻ പറ്റില്ല കുരങ്ങന് നീ ഒരു പക്ഷെ തടി പിടിക്കാൻ പറ്റില്ല മീനിന് നീന്താൻ പറ്റും പക്ഷെ കര വന്നു കഴിഞ്ഞാൽ ശ്വാസം മുടിച്ചാവും അപ്പൊ എന്ന് പറയുന്ന പോലെ നമ്മളൊക്കെ പല പല തരം ലേണേഴ്സ് ആണ് ചിലർക്ക് വായിച്ച് പഠിക്കണം ചിലർക്ക് എഴുതി പഠിക്കണം ചിലർക്ക് കണ്ടാലേ പഠിക്കാൻ പറ്റൂ ചിലർക്ക് കേട്ടാലേ പഠിക്കാൻ പറ്റൂ ചിലർ ക്ലാസ്സിൽ ഇരുന്ന് ക്ലാസ്സിൽ പറഞ്ഞ കേട്ടിട്ട് മാത്രം പരീക്ഷ എഴുതുന്ന പിള്ളേരുണ്ട് അപ്പം different types of learners audio visual kinesthetic read write learners blah blah blah blah കുറെ സാധനങ്ങളുണ്ട് അപ്പൊ നിങ്ങൾ നിങ്ങൾക്ക് വായിക്കാൻ മടിയാണ് നിങ്ങൾക്ക് വായന എന്ന് പറയുന്നത് ഇൻസോമിനിയുടെ പിൽസ് മാത്രമാണ് എങ്കിൽ ഏതാ ഉറക്കം വരുന്നില്ലെങ്കിൽ സാറേ രണ്ട് പേജ് ഞാൻ എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ ഞാൻ ഉറങ്ങിപ്പോകും അങ്ങനെയുള്ള കുട്ടികളുണ്ടല്ലോ കുറെ പേര് അല്ലെ എനിക്ക് ഉറക്കം വരുന്നില്ല ഒരു രക്ഷയില്ല സ്റ്റഡി മെറ്റീരിയൽ എടുത്തു രണ്ട് പേജ് വായിച്ചു ഞാൻ ഉറങ്ങിയതറിഞ്ഞു അല്ലെ ഡോക്ടർക്ക് ഡോക്ടറുടെ അടുത്തുള്ള കൺസൾട്ടൻസി മിച്ചം ഗുളിക വാങ്ങാനുള്ള കാശ് മിച്ചം ഉറക്കവും കിട്ടി അപ്പൊ അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം they may not be reader ആയിട്ട് learners they may be audio visual learners they may be kinesthetic learners അപ്പൊ മറ്റ് സർവറുകളും അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ് അപ്പൊ അങ്ങനെയാണ് ഞാൻ ക്രാഷ് കോസ് തിയേറ്ററും ടെഡെക്സും ഒക്കെ പറഞ്ഞത് സ്പാർക്ക് നോട്ട്സും ഈ നോട്ട്സും ഒക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതാണ് വിക്കിപീഡിയ ഒക്കെ സബ്സ്റ്റാൻഡേർഡ് ആണ് അവിടെ ഒന്നും പോയി ചുമ്മാ തല വയ്ക്കരുത് പലരും എഡിറ്റഡ് ഇൻഫർമേഷൻ ആണ് റോങ് ഇൻഫർമേഷൻ ഉണ്ടാകാം സോ ആ വഴിക്ക് പോവാതിരിക്കുന്നതാണ് നല്ലത് പറ്റാവുന്നത്ര ഒറിജിനൽ ടെക്സ്റ്റുകൾ വായിക്കുക അപ്പൊ ഒറിജിനൽ ടെക്സ്റ്റ് വായിക്കാൻ എന്ത് ചെയ്യും സാറേ എന്ന് നിങ്ങൾ ഇപ്പോൾ ചോദിക്കും പ്രത്യേകിച്ച് കോവിഡ് ആണ് ലോക്ക്ഡൗൺ ആണ് ലൈബ്രറി പോകാൻ നിർവാഹമില്ല പുസ്തകം എടുക്കാൻ നിർവാഹമില്ല അല്ലേ പിന്നെ കോളേജിൽ നമ്മൾ സ്ഥിരം ലൈബ്രറി കയറുന്നതാണ് ക്ലാസ്മേറ്റ്സ് എന്ന സിനിമ കണ്ടപ്പം കാമുകിക്ക് പുസ്തകത്തിനിടയിൽ കത്ത് വെച്ച് കൊടുത്ത കാമുകനെ കണ്ട് അതിനു വേണ്ടി മാത്രം ലൈബ്രറി കയറുന്നവരാണ് ഏഹ് അല്ലാതെ പുസ്തകം ആ പൊടി അടിച്ച ഉള്ള നമ്മൾ ലൈബ്രറി പോവാറില്ലെങ്കിലും നമ്മൾ പറയും സാറേ കോവിഡ് ആണ് പാൻഡമിക് ആണ് നമുക്ക് ഇറങ്ങാൻ വയ്യ പുസ്തകം എങ്ങനെ വായിക്കും എന്നൊക്കെ ചോദിക്കും അപ്പൊ പുസ്തകം വായിക്കാൻ കോവിഡ് ആയതുകൊണ്ട് തന്നെ ഇപ്പൊ ലൈബ്രറി പോകണം എന്നില്ല നമുക്ക് പുസ്തകം ഡൗൺലോഡ് ചെയ്യാൻ ഒരുപാട് സോഴ്സസ് ഉണ്ട് സ്റ്റഡി മെറ്റീരിയൽ തന്നെ യൂട്യൂബിൽ നിന്ന് നിങ്ങൾക്ക് ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം ഗൂഗിളിൽ IGNOU study materials M E G two M E G three M E G four എന്നൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ഒൻപത് പുസ്തകങ്ങൾ ഡൗൺലോഡ് ചെയ്യാനുള്ള ഇഷ്ടംപോലെ സൈറ്റുകൾ വരും അല്ലെങ്കിൽ ഇഗ്നോയുടെ ആപ്പ് ഉണ്ട് ആ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം up to you apart from study materials നിങ്ങൾക്ക് ലോകത്തുള്ള ഏത് പുസ്തകവും ഒരു പരിധി വരെ ഉണ്ടാവാം എന്നാലും ഒരു പരിധി വരെ ഏത് പുസ്തകവും ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സൈറ്റിന്റെ പേരാണ് B hyphen K dot O R G ഇനി അത് കിട്ടിയില്ലെങ്കിൽ ലൈബ് ജെൻ അഥവാ ലിബ്രറി ജെനിസിസ് എന്ന് പറയുന്ന ഒരു സൈറ്റ് ഉണ്ട് സെർവർ മാറിക്കൊണ്ടേയിരിക്കും lib gen dot I S lib gen dot E U lib gen dot R S എന്നൊക്കെ പറഞ്ഞു വരും അപ്പൊ അത് ഗൂഗിൾ ചെയ്താൽ ഗൂഗിൾ കാണിച്ചു തരും ഈ രണ്ട് സൈറ്റിൽ ഏതിലെങ്കിലും കയറുക എങ്ങനെയാ ആക്സസ് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം എഗെയിൻ എന്റെ പേജ് ഡൗൺ പണി മുടക്കിയില്ലെങ്കിൽ ഐ ഷോ യു തുടങ്ങി ഭഗവാനെ ഓക്കെ സോ ഇതാ ഇതാണ് B hyphen ok dot O R G എന്ന് പറയുന്ന സൈറ്റ് ഇത് ഞാൻ സെർച്ച് ചെയ്തതിന്റെ പേരിൽ അവർ കുറെ സജഷൻസ് കാണിക്കുന്നുണ്ട് ഇതുകൊണ്ട് നിങ്ങൾ പേടിക്കണ്ട കാരണം ഡിഗ്രിക്ക് കോളേജിൽ പഠിക്കുമ്പോൾ പിള്ളേരെ ഗ്രാമർ ഒക്കെ പഠിപ്പിക്കുന്നുണ്ട് മൊത്തം ഗ്രാമർ എനിക്ക് ഗ്രാമർ അറിയത്തില്ല അതുകൊണ്ടാണ് നമുക്ക് ചുമ്മാ ഒരു രസത്തിൽ നിന്ന് നമുക്ക് ഹാംലെറ്റ് സെർച്ച് ചെയ്യാം നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു ബുക്കാണ് ഫസ്റ്റ് ഇയറിൽ എം e ഇ ജി ടൂവിൽ പഠിക്കാനുള്ള ഒരു നാടകമാണ് ഷേക്സ്പിയറിന്റെ ലെറ്റ് സെർച്ച് ഹാംലെറ്റ് സെർച്ച് കൊടുത്തു അയ്യോ എന്റെ എന്റെ പേജ് ഡൗണിനെ കൊണ്ട് ഞാൻ തോറ്റു സെർച്ച് നെറ്റ്വർക്ക് ഞാൻ കട്ട് ചെയ്തു ഇല്ലല്ലോ എന്താ പറയാത്തെ ആ കണ്ടോ ഹാംലെറ്റ് സെർച്ച് ചെയ്തു സെർച്ച് ചെയ്തപ്പോ ഹാംലെറ്റിന്റെ ഒറിജിനൽ ബുക്സ് വരുന്നു ഡൗണിലേക്ക് ആ ഹാംലെറ്റിന്റെ അനോട്ടേറ്റഡ് വേർഷൻ അനോട്ടേറ്റഡ് എന്ന് പറഞ്ഞാൽ അറിയാലോ പാരാഫ്രൈസ്ഡ് വേർഷൻ മാങ്ക എഡിഷൻ എന്താ മാങ്ക എഡിഷൻ മാങ്ക എഡിഷൻ എന്ന് വെച്ചാൽ നമ്മൾ അമർചിത്ര കഥ എന്നൊക്കെ പറയില്ലേ ബാലരമ ബാലഭൂമി പോലെ നിങ്ങൾ അവിടെയാണ് നിൽക്കുന്നതെങ്കിൽ അത് വായിച്ചാലും തെറ്റൊന്നുമില്ല നിൽക്കുക അത് അറിഞ്ഞാൽ പോരെ നമുക്ക് എഴുതുമ്പോൾ പണി കിട്ടുമെങ്കിലും learning happens so manga editions അത് ഹാംലെറ്റ് മാത്രമല്ല എല്ലാ ഷേക്സ്പിയറിന്റെ അടക്കം എല്ലാ വർക്കുകളും മാങ്ക സീരീസ് ഉണ്ട് ജാപ്പനീസ് സീരീസ് ആണ് അതിൽ ഹാംലെറ്റിന്റെ മാങ്ക എഡിഷൻ ആണ് നിങ്ങൾ ആ കാണുന്നത് so Hamlet annotated Shakespeare four tragedies എന്ന് പറഞ്ഞ നാലും ഉണ്ട് ഒറിജിനൽ ടെക്സ്റ്റുകൾ അതിന് പുറമെ അനോട്ടേറ്റഡ് എന്ന് പറഞ്ഞ പാരാഫ്രൈസ്ഡ് സാധനം പിന്നെ മാങ്ക എഡിഷൻ ഉണ്ട് അതിന് പുറമെ you have Harold Bloom's critical interpretation ഇത് എല്ലാത്തിനും ഉണ്ട് കേട്ടോ നിങ്ങൾ Tom Jones M E G ത്രീയിൽ ടോം ജോൺസ് പഠിക്കുമ്പോൾ ഹാരോൾ ബ്ലൂം ക്രിട്ടിക്കൽ സീരീസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അയാൾ ലോകത്തുള്ള എല്ലാ വർക്കുകളെ ക്ലാസിക്കുകളെ കുറിച്ച് ഇതുപോലെ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് സോ പരീക്ഷയ്ക്കൊക്കെ എസ് എ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ഹാരോൾ ബ്ലൂമിന്റെ critical series would be of great help to അതുപോലെ തന്നെ ഇല്ലസ്ട്രേറ്റഡ് ക്ലാസിക്സ് അഗെയിൻ പടം വരച്ച് ആ കഥ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് സാഡിൽ ബ്ലാക്ക് സാഡിൽ ബാക്കിന്റെ ഇല്ലസ്ട്രേറ്റഡ് ക്ലാസിക്സ് പിന്നെ കേംബ്രിഡ്ജ് എഡിഷൻ ഉണ്ട് റൗട്ട്ലെറ്റ് എഡിഷൻ ഉണ്ട് ഓക്സ്ഫോർഡ് കമ്പാനിയൻ ഉണ്ട് ഇങ്ങനെ പല പല വേർഷൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും ക്ലിഫ് നോട്ട് ഉണ്ട് കണ്ടോ ഇങ്ങനെ കുറെ കുറെ കുറെ സാധനങ്ങൾ നിങ്ങൾക്ക് താഴെ പോയാൽ കാണാൻ പറ്റും ഇനി ഇതൊന്നും പോരാ എക്സ്ട്രാ റീഡിങ് എസ് എ ഒക്കെ ബേസ് ചെയ്ത് പരീക്ഷയൊക്കെ ബേസ് ചെയ്ത് വായിക്കണമെങ്കിൽ ഇഷ്ടം പോലെ ജേർണൽസിൽ പബ്ലിഷ് ചെയ്ത ആർട്ടിക്കിൾസും നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ ക്ലിക്ക് ചെയ്താൽ കാണാൻ പറ്റും കണ്ടോ ഹാംലെറ്റിന്റെ ടോപ്പിക്സുമായി ബന്ധപ്പെട്ട കുറെ കുറെ കുറെ ആർട്ടിക്കിൾസ് സെലക്ട് ചെയ്ത് വായിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നിരുന്നാൽ കൂടിയും these are something that you may bank upon or depend upon okay so അങ്ങനെ അത് കഴിഞ്ഞു അപ്പൊ ഇതാണ് B O K B O കെയിൽ നിങ്ങൾക്ക് എന്തും ഡൗൺലോഡ് ചെയ്യാൻ ഡൗൺലോഡ് ചെയ്യണം എങ്ങനെയാണെന്ന് കൂടെ ഞാൻ വേണേൽ കാണിച്ചു തരാം യാ നിങ്ങൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ പുതിയൊരു പേജിലേക്ക് പോകും അതിന്റെ ഡിസ്ക്രിപ്ഷൻ ഒക്കെ കാണും ഇവിടെ ഡൗൺലോഡ് പി ഡി എഫ് എന്നൊരു ഓപ്ഷൻ കാണും അത് അത് ക്ലിക്ക് ചെയ്യുക എവിടെയാ സേവ് ചെയ്യേണ്ടതെന്ന് കൊടുക്കുക ഓട്ടോമാറ്റിക്കലി പി ഡി എഫ് ആയിട്ട് അത് സേവ് ആവും ചിലപ്പോൾ പി ഡി എഫ് ആയിരിക്കണമെന്നില്ല ഇപ്പുബോ e D J V U ഒക്കെ ആയിരിക്കും അതൊരു ഗൂഗിളിൽ പോയിട്ട് ട്രാൻസ്ലേറ്റ് മറ്റേ കൺവേർട്ടർ വെച്ചിട്ട് കൺവേർട്ട് ചെയ്തെടുത്താൽ ഇപ്പം ഇ പുബ് ആണെങ്കിൽ ePub to P D F converter എന്ന് പറഞ്ഞ് ഓൺലൈനിൽ അടിച്ചു കൊടുത്ത സൈറ്റുകളുണ്ട് ആ സൈറ്റിൽ ഇത് അപ്ലോഡ് ചെയ്യുക എന്നിട്ട് അത് ഡൗൺലോഡ് ചെയ്യുക സിമ്പിൾ ആണ് okay so that's it about B ok dot O R G ഇനി അടുത്തൊരു പ്ലാറ്റ്ഫോമിനെ കുറിച്ച് പറയാം നമ്മൾ ആദ്യം യൂട്യൂബിനെ കുറിച്ചൊക്കെ സംസാരിച്ചു അങ്ങനത്തെ കുറെ വീഡിയോ ട്യൂട്ടോറിയൽസിനെ കുറിച്ച് ക്രാഷ് കോഴ്സ് തിയേറ്ററിനെ കുറിച്ചൊക്കെ പറഞ്ഞു ഇപ്പൊ ബി ഒ കെ എന്ന് പറയുന്ന ബുക്ക് ഡൗൺലോഡ് സൈറ്റിനെ കുറിച്ച് പറഞ്ഞു വേറെയും കുറെ സൈറ്റ്സ് ഉണ്ട് കേട്ടോ book boon dot com dot com and lib Library Genesis ഞാൻ പറഞ്ഞു അങ്ങനെ കുറെ സൈറ്റ്സ് ഉണ്ട് uh, ഞാൻ നിങ്ങൾക്ക് ഏറ്റവും യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ഷെയർ ചെയ്തു ഞാൻ ഇനി അതിന് പുറമെ നിങ്ങൾക്ക് ഡിപ്പെൻഡ് ചെയ്യാവുന്ന ഒരു ആണ് ഇ പി ജി പാഠശാല എന്ന് പറയുന്ന സൈറ്റ് ബൈ ദ വേ ഇത് പറഞ്ഞു പോകുമ്പോൾ ഇതിന്റെയൊക്കെ ലിങ്കുകളും കൂടെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം ഞാൻ വിട്ടുപോയ ഒരു കാര്യമാണത് ചാറ്റ് ബോക്സിൽ ഇടാം ബിഒ കെയുടെ അയ്യോ സോറി ബി ഒക്കെയുടെ ലിങ്ക് ഇനി അടുത്തത് ഇ പി ജി പാഠശാലയുടെ ലിങ്ക് അപ്പൊ ഇ e പി ജി പാഠശാലയിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ വീണ്ടും സ്ക്രീൻ ഷെയർ ചെയ്ത് കാണിച്ചു തരാം ഇ e പി ജി പാഠശാലയിൽ ഇതാണ് നിങ്ങൾ ചെന്നെത്താൻ പോകുന്ന ഹോം പേജ് ഇതിൽ നിങ്ങൾ സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ you will come across a lot of course catalogues ഇല്ല നിങ്ങൾക്ക് ഭാവിയിൽ ഉപയോഗം വരുന്ന വേറെ കുറെ ഉണ്ട് കേട്ടോ നിങ്ങൾ ബി എഡ് ഒക്കെ ചെയ്യുകയാണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന കാറ്റലോഗ് അല്ലെ ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയുന്ന കാറ്റലോഗ് ഇഫ്ലൂയിൽ ലിംഗ്വിസ്റ്റിക്സിന്റെ എം എ ഒക്കെ ഉണ്ട് സോ ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയുന്ന കോഴ്സ് കാറ്റലോഗ് അല്ലെങ്കിൽ ജെൻഡർ സ്റ്റഡീസ് എന്ന് പറഞ്ഞ ഒരു സാധനം കാണും മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ ജേർണലിസം ചെയ്യുകയാണെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ആവശ്യം വരുന്ന കുറെ കാറ്റലോഗ്സ് വേറെ ഉണ്ട് ഇതിനകത്ത് but as of now English എന്ന് പറയുന്ന കോഴ്സ് കാറ്റലോഗ് നിങ്ങൾ സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്യുമ്പോൾ അടുത്ത പേജിലേക്ക് പോകുമ്പോൾ ഞാൻ വീണ്ടും ഷെയർ ടാബ് അടിക്കാം ഷെയർ ആവുമോ നോക്കട്ടെ ഓക്കെ അപ്പൊ നിങ്ങൾ ആ പേജ് സെലക്ട് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒരു ഡബിൾ ഓപ്ഷനിലേക്ക് നിങ്ങൾ പോകും അവിടെ നിന്ന് നിങ്ങൾക്ക് രണ്ട് കാര്യങ്ങൾ സെലക്ട് ചെയ്യാം ഒന്ന് പേപ്പർ രണ്ട് മൊഡ്യൂൾ അപ്പൊ ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് പല ഏജസ് ആയി തിരിച്ചിട്ടുണ്ട് നമുക്ക് തൽക്കാലം fifteen ninety to seventeen nineteen എടുക്കാം കാരണം അതൊക്കെയാണ് ഷേക്സ്പിയർ ഒക്കെ വരുന്ന കാലം അപ്പൊ ആ ഏജ് എടുത്തു മൊഡ്യൂൾ കണ്ടോ introduction to Shakespeare tragedy Shakespeare in comedy history Shakespeare in poetry background to Renaissance Thomas Kyd Christopher Marlowe Doctor Faustus Ben Jonson ശരിക്കും തിരിഞ്ഞാ വരണ്ട കേട്ടോ ഇതൊക്കെ പറഞ്ഞിട്ടാണ് ഷേക്സ്പിയർ വരേണ്ടത് ക്രിസ്റ്റഫർ മാർലോ ആണ് ഷേക്സ്പിയറിന് മുമ്പേ വരുന്ന ആൾ എന്നിരുന്നാൽ കൂടിയും ഓ എന്റെ പേജിനോ okay so Doctor Faustus Volpone Duchess of Malfi ഇങ്ങനെ കുറെ നിങ്ങൾക്ക് പഠിക്കാനുള്ള കുറെ വർക്ക് വരും എം ഇ ജി വണ്ണുമായിട്ട് ബന്ധപ്പെട്ടതാ Spenser and Sidney John Donne Andrew Marvell Herbert ഇതൊക്കെ നിങ്ങൾക്ക് ജോൺ മിൽട്ടൺ ഒക്കെ നിങ്ങൾക്ക് എം ഇ ജി വണ്ണിൽ ഉപകാരപ്പെടും Henry Fielding Daniel Defoe Richardson Congreve ഒക്കെ നിങ്ങൾക്ക് സോറി സാമുവൽ ജോൺസൺ ഒക്കെ നിങ്ങൾക്ക് എം ഇ e ജി ത്രീയിൽ ഉപകാരപ്പെടും അപ്പൊ ആ രീതിയിൽ നിങ്ങൾക്ക് ഇതൊരു വലിയ റിസർവോയർ ആണ് ഞാൻ ചുമ്മാ ഒരു ഉദാഹരണത്തിന് വേണ്ടി ഒരെണ്ണം സെലക്ട് ചെയ്ത് കാണിച്ചു തരാം ഇൻട്രൊഡക്ഷൻ ടു ഷേക്സ്പിയർ ചുമ്മാ എടുക്കുവാണ് ഞാൻ ഇതെടുത്ത് ഇങ്ങനൊരു ഓപ്ഷൻ നിങ്ങൾ കൊടുത്തു കഴിയുമ്പോൾ ഇങ്ങനെ മൂന്ന് ഓപ്ഷൻ നിങ്ങളുടെ മുമ്പിൽ വരും ഈ text learn more self learn ഇതിൽ ആദ്യത്തെ രണ്ടും പി ഡി എഫ് ആണ് ഈ ടെക്സ്റ്റ് ഒരു പത്ത് പതിനഞ്ച് പേജ് വരുന്ന രീതിയിൽ ആ ടോപ്പിക്കിൽ ബ്രീഫ് ആയിട്ടുള്ള ഒരു സാധനം ഇതൊക്കെ പ്രിപ്പയർ ചെയ്തിരിക്കുന്നവർ നോക്കുക ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിലെ മുൻ എച്ച് ഒ ഡി ആയിരുന്ന പ്രൊഫസർ ടുട്ടൻ മുഖർജി നിങ്ങൾ ചുമ്മാ ഗൂഗിൾ ചെയ്താൽ കുറെ ബുക്സ് ഉണ്ട് അദ്ദേഹത്തിന്റെ ഒരു എമിനന്റ് ടീച്ചറാണ് ഇംഗ്ലീഷിന്റെ ടുട്ടുണ്ട book Anna Kurian again university of Hyderabad Pramod K Nair ഇപ്പോഴത്തെ അവിടുത്തെ എച്ച് ഒ ഡി ആണ് പ്രമോദ് ഓക്കെ ടോപ്പിക് എങ്ങനെയോ മാറി എനിക്ക് ഒന്ന് പേജ് ഡൗൺ വന്നു എന്ന് തോന്നുന്നു ഓ ഞാൻ ഒന്നുകൂടെ ഷേക്സ്പിയർ എടുത്തോട്ടെ സോറി സോ പ്രമോർക്യ നായർ വന്നു മിഥുൻ മുഖർജി വന്നു ചിലപ്പം നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇംഗ്ലീഷ് ട്രിവാൻഡ്രത്തു നിന്നുള്ള ഹരിഹരൻ സാറൊക്കെ വരും യു സി കോളേജിലെ അഖില നാരായൺ എന്ന് പറയുന്ന മാം ഒക്കെ വരും സോ ഇങ്ങനെ ഓരോ സമ്മറി ബേസ്ഡ് വിക്കിപീഡിയേക്കാൾ കുറച്ചുകൂടെ ബെറ്റർ ആയ ഒരു സ്റ്റഡി മെറ്റീരിയൽ നിങ്ങൾക്ക് ഇതിനകത്ത് കിട്ടും ഒരു കഥ മനസ്സിലാക്കാനും തീം എന്തൊക്കെയാണെന്നൊക്കെ മനസ്സിലാക്കാനും ഇത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണ് ബൈഹാർട്ട് പഠിക്കരുത് നല്ല മാർക്ക് മേടിക്കാനും മാത്രമുള്ള കണ്ടന്റ് ഒന്നും ഇതിനകത്തില്ല പക്ഷെ കാര്യം മനസ്സിലാക്കാൻ ഒരു സർഫസ് ലെവൽ റീഡിങ്ങിന് നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ് and learn more is about references നമ്മൾ ഒരിക്കലും നോക്കാൻ പോകാത്ത സാധനങ്ങൾ നിങ്ങൾക്ക് ഇതൊക്കെ വേണേൽ ബി ഒ കെ ഡൗൺലോഡ് ചെയ്ത് വായിക്കാം ഓഡിയോ വിഷ്വൽ ലിങ്ക്സ് ഉണ്ട് if you want you can follow that it's up to you നമ്മൾ ആ വഴിക്ക് പോവില്ല മൂന്നാമത്തത് സെൽഫ് ലേണിംഗ് ഒന്നുമില്ല വീഡിയോ ആണ് ഏതെങ്കിലും ഒരു എമിനൻ ടീച്ചർ ഇത് മിക്കവാറും ആശാ തോമസ് ആയിരിക്കാനാണ് സാർ ഇത് ആരാന്ന് ഞാൻ ഓർക്കുന്നില്ല ഒന്ന് നോക്കട്ടെ ചിലപ്പോൾ കെ എം കൃഷ്ണൻ സാറും ഹരിഹരൻ സാറും ഒക്കെ വരാറുണ്ട് ഇപ്പൊ ആരാന്ന് വന്നാലാണ് അറിയുന്നത് ഇംഗ്ലീഷ് നീരു ടണ്ടൻ എന്ന് പറയുന്ന ഏതോ ഒരു യൂണിവേഴ്സിറ്റിന്നുള്ള okay V S S D college കാൺപൂരിനുള്ള ഒരു ടീച്ചറാണ് നണ്ടലെസ് ഇങ്ങനത്തെ ഒരു ഒരു മണിക്കൂർ ലെക്ചർ നിങ്ങൾക്ക് കേൾക്കാം അതായത് എന്റെ ലെക്ചർ പോരാ എന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ you have a substitute option in E P G Pathshala you will get another lecture if you want to YouTube വേറെയും കുറെ ലെക്ചേഴ്സ് തരും ഹാർവേർഡിൽ നടക്കും but despite that if you want to this is another server that you can go to you have plenty of options in E P G Pathshala in various course catalogues ഈ സെമ്മിൽ മാത്രമല്ല വീണ്ടും ഞാൻ പറയുന്നു പേജ് അപ്പ് എന്നെ നാട്ടിക്കും okay so you may also see that the American literature M E G ten and M E G seven and eleven I think American literature and again and again uh, something like Indian literary criticism and theory, MEG 5 uh, literary criticism and theory literary Indian drama M comparative G fourteen new 14, M literatures, G 11. E അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട വർക്കുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും which you may Make use of if you want and ഇതിനൊക്കെ ഇതുപോലത്തെ സിമിലർ മെറ്റീരിയൽസ് അവൈലബിൾ ആണ് ഞാൻ ചുമ്മാ വേണേ ഒരു എക്സാമ്പിളൂടെ കാണിച്ചു തരാം literary criticism and theory take the case of Aristotle oh എന്റെ പേജ് ഡൗൺ കൊണ്ട് ഞാൻ തോറ്റു Annals of Tragedy, you'd see that it's prepared by yeah, Dr. Anida Bela from University of Delhi. You have Omana Antony from Mangalam University, then JNU in Sandesha Rayappa Garbial, and അങ്ങനെ കുറെ ആൾക്കാർ എമിനന്റ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇത് മൊത്തം ചെയ്യുന്നത് again you have a video link self learning material self learning material So you have quite a useful reservoir in EPG Pathshala. If you want to use that, that is. If you don't, no problem. Another reservoir that I'd like to show you is maxter.com. M-A-G is a T-R, maxter.com and uh, എവിടെ എവിടെ എവിടെ എവിടെ യാ again a page up and page down is causing a problem to me all right so maxter.com maxter.com is uh, a website which claims that they have 5000 plus magazines newspapers and stories available uh, for your disposal ഇത് any തോന്നുന്നു initial one minute and free. ആണ് പിന്നെ നിങ്ങൾ കാശ് കൊടുത്ത് വാങ്ങിക്കണം ഒരു അമ്പത് ഡോളർ എന്നൊക്കെ പറയും പേടിക്കണ്ട നിങ്ങൾ ചെറുതെ പതുക്കെ പോയിട്ട് ബാലരമ പത്ത് രൂപ കൊടുത്ത് കാട്ടിലേക്ക് ആഡ് ചെയ്യാം അപ്പൊ അവന്മാര് കാണിക്കും നാൽപ്പത്തൊമ്പത് രൂപയ്ക്ക് മൂന്ന് മാസത്തേക്ക് തരാമെന്ന് പറയും അപ്പൊ ആ ഓഫറിന് അമ്പത്തൊമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് മൂന്ന് മാസത്തേക്ക് എല്ലാ മാഗസിൻസും വായിക്കാം ഒരെണ്ണവും വിട്ടുപോലെ ഗോൾഡ് മെമ്പർഷിപ്പ് എന്നാണ് വിളിക്കുക അറ്റത്ത് കാണാം ഒരു സ്വർണ്ണ നിറം കണ്ടു എന്റെ ഗോൾഡ് മെമ്പർഷിപ്പ് എക്സ്പയർ ആയിട്ടില്ല അതുകൊണ്ടാണ് ഈ നാൽപ്പത്തൊമ്പത് രൂപ പ്ലസ് നമ്മൾ എന്ത് കാർട്ടിലേക്ക് ആഡ് ചെയ്യുന്നു അത് അങ്ങനെ നമുക്ക് മൂന്ന് മാസത്തെ സബ്സ്ക്രിപ്ഷൻ കിട്ടും ഓരോ മൂന്ന് മാസം കൂടുമ്പോഴും റിന്യൂ ചെയ്യാം ആൻഡ് uh, ഇത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ കാരണം you can see home magazine stories newspapers Indian Express അടക്കം പല ന്യൂസ് പേപ്പേഴ്സും അതിനകത്തുണ്ട് ഫ്രീ ആയിട്ട് വായിക്കാം മാഗസിൻസ് ഞാൻ ചുമ്മാ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം മാഗസിൻ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പല ലാംഗ്വേജിലുള്ളത് ചൂസ് ചെയ്യാം English Hindi Tamil Kannada Malayalam what you want to Malayalam ഞാൻ ചുമ്മാ എടുത്ത് കാണിച്ചു തരുന്നത് ഞാൻ I'm a columnist too I write in a magazine called Grihashobha ഞാൻ നേരത്തെ സൂചിപ്പിച്ചായിരുന്നു അത് ഗൃഹശോഭ സെർച്ച് ഇട്ട് തന്നെ കണ്ടുപിടിക്കണമെന്ന് തോന്നുന്നു നോക്കട്ടെ ഗൃഹശോഭ ഗ്രഹശോഭ മാഗസിനിൽ എല്ലാ മാസവും ഞാൻ ആനന്ദം എന്ന പേരിൽ ഒരു കോളം എഴുതുന്നുണ്ട് എൻ്റെ പേര് ആനന്ദം ആയതുകൊണ്ട് തന്നെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കട്ടെ എന്നും പറഞ്ഞിട്ട് if you can see the screen page number എത്രയല്ല ലേഖനങ്ങളിൽ മുപ്പത്തൊന്നിലാണ് ഇപ്രാവശ്യം എൻ്റെ ആർട്ടിക്കിൾ കിടക്കുന്നത് ഓരോ പ്രാവശ്യം page numbers would vary Vanitha പോലത്തെ ഒരു മാഗസിനാണ് അതിനകത്ത് ഞാനിങ്ങനെ മിക്കപ്പോഴും ലിറ്ററേച്ചർ ഫിലിം അതിനെ കുറിച്ചിട്ടൊക്കെയാണ് ഞാൻ എഴുതാറ് ചില സോഷ്യൽ ഇഷ്യൂസിനെ കുറിച്ച് എഴുതാറുണ്ട് ഇപ്രാവശ്യം ഞങ്ങൾ ചെയ്തൊരു ട്രാൻസ്ലേഷനെ കുറിച്ചാണ് എഴുതിയത് ഗാന്ധിയൻ സ്റ്റഡീസുമായിട്ട് ബന്ധപ്പെട്ട് നോൺ വയലന്റ് കമ്മ്യൂണിക്കേഷനുള്ള ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സ് ഗാന്ധിയൻ ഗാന്ധി സ്മൃതി ഭവൻ എന്ന് പറയുന്ന ന്യൂഡൽഹിയിൽ ഒരു ഓർഗനൈസേഷൻ നടത്തുന്നുണ്ട് അതിനെക്കുറിച്ച് എഴുതിയ ഒരു ലേഖനമാണ് ഇപ്രാവശ്യം ഗ്രഷോബേല കോളത്തിൽ വന്നത് anyway let's get back to Magzter going back to Magzter നിങ്ങൾക്ക് മാക്സ്റ്ററിൽ ഉപകാരമുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഉദാഹരണത്തിന് പ്രത്യോഗിതാ ദർപ്പൺ അഥവാ കോമ്പറ്റീഷൻ സക്സസ് വിന്നർ എന്ന് പറയുന്ന ഒരു മാഗസിൻ ഉണ്ട് കാണാൻ പറ്റുന്നുണ്ട് ഈ മാഗസിൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വായിക്കാൻ പറ്റും നാൽപ്പത്തൊമ്പത് രൂപ കൊടുത്ത് സബ്സ്ക്രിപ്ഷൻ മേടിച്ചു കഴിഞ്ഞാൽ you will have access to the entire magazine I again share my screen and show it you യാ കണ്ടോ ആ എൻറ്റയർ മാഗസിൻ ഇത് ഏറ്റവും ലേറ്റസ്റ്റ് എഡിഷൻ ആണ് നിങ്ങൾക്ക് അതിൽ ഈ പറഞ്ഞ നെറ്റ് എക്സാമിനുള്ള ക്യൂ ആൻഡ് എ കാണും U P S C C P S C എക്സാംസിനുള്ള ക്വസ്റ്റൻ ആൻസേഴ്സ് കാണും കറണ്ട് അഫയേഴ്സ് ജി കെ കാണും ഇതൊക്കെ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും ഇനി പ്രത്യേകത ദർപ്പണ പുറമെ വേറൊരു സാധനം കൂടെ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് ഉപകാരമുള്ള കുറേ മാഗസിൻസ് ചുമ്മാ ഓടിച്ച് കാണിച്ചു തരാം ജോലി അന്വേഷിക്കുകയൊക്കെ ആണെങ്കിൽ തൊഴിൽ തൊഴിൽ വാർത്ത തൊഴിൽ വീതി ഇതുപോലത്തെ മാഗസിൻസ് ഒക്കെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും ഇതുപോലെ തന്നെ ജി കെ എന്ന് പറയുന്ന ഒരു മലയാളം മാഗസിൻ ഉണ്ട് G K and current affairs അത് ജനറൽ നോളജുമായി ബന്ധപ്പെട്ട കുറെ ബുക്സ് നിങ്ങൾ കാശ് കൊടുത്താൽ പത്ത് മുന്നൂറ് രൂപയൊക്കെ കൊടുത്ത് വാങ്ങേണ്ട പല ബുക്കുകളും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇതിൽ നിന്ന് വായിക്കാൻ പറ്റും IELTS related books net related books ഇതൊക്കെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് വായിക്കാൻ പറ്റും ഞാൻ വീണ്ടും ന്യൂസ് പേപ്പറും കൂടെ ഒന്ന് കാണിച്ചു തന്നിട്ട് നിർത്താം if you click newspapers national international Times of India Hindustan Times Kalakaumudi Indian Express Free Press Morning Standard Hindu ഇല്ല അതൊഴികെ ഒരുമാതിരിപ്പെട്ട എല്ലാ നല്ല വർക്കുകളും പല പല ഭാഷയിലുള്ളതും നിങ്ങൾക്ക് കാണാൻ പറ്റും സിമിലർലി നിങ്ങൾക്ക് കോഴ്സ് കാറ്റലോഗ്സ് കാണാൻ പറ്റും ഞാൻ മാഗസിൻസ് എടുക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ കണ്ടോ പല പല കാറ്റഗറീസ് ഉണ്ട് business lifestyle entertainment astrology comics education കണ്ടോ ടിങ്കിൾ ചമ്പക് ബാലരമ ബാലഭൂമി മിന്നാമിന്നി നിങ്ങൾക്ക് വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ട് അവർക്കൊക്കെ വാങ്ങിച്ചു കൊടുത്ത് കാശ് കൊടുത്ത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് കോവിഡാണ് ഭർത്താവിന് നിങ്ങൾക്ക് ജോലി നഷ്ടപ്പെട്ടു എന്നൊക്കെ ആണെങ്കിൽ ബോബനും മോളിയൊക്കെ ചുമ്മാ ഇതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് കൊച്ചുങ്ങൾക്ക് വായിക്കാൻ കൊടുക്കാം so it's a free hit if you want ഇവരെനിക്ക് കാശൊന്നും തരുന്നില്ല കേട്ടോ ഞാൻ അവരെ യൂസ് ചെയ്ത് ഭയങ്കര ഹാപ്പി ആയതുകൊണ്ട് ഷെയർ ചെയ്യുന്നു So Maxter is one such site that you may refer to. Similarly, there are a lot of MOOC platforms. MOOC means massive open online courses. Futurelearn.org pole. And site galo list to link thara. Futurelearn.org. Uh, edX and the site. Coursera nikke largum parijeng gaano ayirike. Coursera. Adu pole Futurelearn edX orna Udemy.org. Udemy. Udemy. ഈ സൈറ്റ്സിൽ സീനൊക്കെ നിങ്ങൾക്ക് ഷേക്സ്പിയറുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ നാടകവുമായി ബന്ധപ്പെട്ട കമ്മ്യൂണിക്കേഷൻ സ്കിൽസുമായി ബന്ധപ്പെട്ട നിങ്ങൾക്ക് എഴുതാൻ അറിയില്ലെന്നുണ്ടെങ്കിൽ ടെക്നിക്കൽ റൈറ്റിംഗുമായി ബന്ധപ്പെട്ട കോഴ്സസ് ഒക്കെ കിട്ടും creative writing courses how to write poetry കോഴ്സറയിൽ ഇപ്പൊ റൺ ചെയ്യുന്ന ഒരു കോഴ്സാണ് how to write poetry in three days ഒരാഴ്ചത്തെ കോഴ്സ് ഒന്നുമാണ് അപ്പൊ അങ്ങനത്തെ കോഴ്സുകളൊക്കെ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാനാവും ഈ സൈറ്റുകളിലൂടെ that also be of an add on to നിങ്ങൾ എം എ കഴിഞ്ഞ് പോകുമ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ അഡീഷണൽ സർട്ടിഫിക്കറ്റ്സ് ആയിട്ട് കാണിക്കാം if you want to ആൻഡ് സർട്ടിഫിക്കറ്റ് ജനറേറ്റ് ചെയ്യുന്നൊന്നുമില്ല ലേണിംഗ് നടന്നാൽ മതി I'm not focusing on the certificate part if you want pay and get a certificate that's up to you and last but not least I also like to show you the question paper of your assignments. You may know that by now, but just in case you don't know, I'd like to share the MEG2 assignment questions with you. This is the question paper. You belong to the Jan 2021 session. You are lucky because you have a batch before you who have done this. So there are so many students നിങ്ങൾക്ക് കഴിഞ്ഞ ബാച്ച് ചെയ്ത ആൾക്കാരെ പരിചയമുണ്ട് നിങ്ങൾക്ക് പരിചയമുള്ള ആരെങ്കിലുമൊക്കെ ആണെങ്കിൽ അവരുടെ അസൈൻമെന്റ് ഒക്കെ തിരിച്ചു കിട്ടിയെങ്കിൽ അത് അതേപോലെ കോപ്പി അടിച്ച് വെച്ച് വെച്ചാൽ ചിലപ്പോൾ നിങ്ങൾ പാസ്സായി പോയി എന്ന് വരും so many people who do that എന്റെ കയ്യിൽ കിട്ടിയാൽ ചിലപ്പോൾ പണി കിട്ടും എനിക്കത് തിരിച്ചറിയാൻ പറ്റിയാൽ but otherwise that's a possibility you can copy from your senior batches because you have or at least you can seek guidance from them because they've already written that they've got marks അപ്പൊ ഇങ്ങനെ എഴുതിയാൽ മാർക്ക് കിട്ടുമോ എന്നൊക്കെ അറിയണമെങ്കിൽ അവരോട് ചോദിച്ചാൽ ചിലപ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആയ ഒരു ആൻസർ കിട്ടിയേക്കാം ഒരിക്കൽ കൂടി പറയാനുള്ള അസൈൻമെന്റ് എഴുതുമ്പോൾ കോപ്പി അടിക്കരുത് കോപ്പി അടിച്ചാൽ സീറോ ടു വയ്ക്കും ഞാനാണ് എൻ്റെ കയ്യിലാണ് കിട്ടുന്നത് സോ പാരഫ്രൈസ് ചെയ്തോ സ്വന്തം വാക്കിൽ എഴുതിക്കോ അങ്ങനത്തെ ചോദ്യങ്ങളാണ് ലൈൻ ബൈ ലൈൻ വിക്കിപീഡിയ എഴുതി വെക്കാനാണെങ്കിൽ വിക്കിപീഡിയ എൻ്റെ ഈ നോട്ട്സ് എൻ്റെ കയ്യിലുണ്ട് സ്പാർക്ക് e നോട്ട്സ് എൻ്റെ കയ്യിലുണ്ട് നിങ്ങളുടെ ഉത്തരത്തിന്റെ ആവശ്യമില്ല so be aware of that beware of that ഞാൻ ഒരു ദയയില്ലാതെ സീറോ ഇട്ട് തിരിച്ചു തരും okay so these are the questions you have to answer five from the given nine എല്ലാ ഒൻപത് ബ്ലോക്കിൽ നിന്നും ചോദ്യമുണ്ട് Dr. Foster's Midsummer Night's Dream, Hamlet, Alchemist, Pygmalion Playboy of the Western World Murder in the Cathedral Look Back in Anger Waiting for God ഒൻപതും എടുക്കാൻ നമുക്ക് സമയം കിട്ടില്ല എന്റെ എന്റെ അജണ്ടയും കൂടെ പറഞ്ഞിട്ട് ഞാൻ ക്യൂ എൻ്റെയിലേക്ക് നിങ്ങൾ അവിടെ രണ്ട് മിനിറ്റോടെ ഉണ്ട് my agenda is we don't have class like I told you yesterday I mean when we began today ഞാൻ ഒന്നുകൂടെ ആ ഷെഡ്യൂൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം ആ classes begin from today and ആ classes will be there till July thirtieth എന്നാണ് നിങ്ങൾക്ക് കിട്ടിയ മെസ്സേജിൽ ഉണ്ടാവുക പക്ഷെ അത് അങ്ങനെ അല്ല നമ്മുടെ ക്ലാസ്സസ് നാളെ ഉണ്ടാവില്ലെന്ന് അതിൽ പറഞ്ഞിട്ടുണ്ട് നാളെ മാത്രമല്ല മറ്റന്നാളും ഉണ്ടാവില്ല കാരണം ബക്രീദ് മറ്റന്നാളാണ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് നാളെ ഷെഡ്യൂൾ ചെയ്തിട്ടില്ലാത്തതുകൊണ്ടും ഷെഡ്യൂൾ ഒരു ഒരു മാസം മുന്നേ ചെയ്യേണ്ടതുകൊണ്ടും നിങ്ങൾക്ക് നാളെ ക്ലാസ് വെക്കാൻ പറ്റില്ല അപ്പൊ നാളെ മറ്റന്നാളും ക്ലാസ് ഇല്ല നമ്മൾ ഇനി കാണാൻ പോകുന്നത് വ്യാഴാഴ്ചയാണ് will meet again on Thursday Thursday Friday class ഉണ്ട് സാറ്റർഡേ സൺഡേ ക്ലാസ് ഇല്ല പിന്നെ മൺഡേ ആണ് so Thursday and Friday what will do is I discuss with you evolution of drama എന്ന് പറയുമ്പോൾ ലോകം മൊത്തം വരും German sorry Greek Roman Indian and then to Britain അങ്ങനെയാണ് വരിക and on Friday I try to discuss doctor Faustus with you and രണ്ട് ദിവസത്തെ ബ്രേക്ക് കഴിഞ്ഞ് വരുമ്പോൾ മൺഡേ ട്യൂസ്ഡേ ഞാൻ ഹാംലെറ്റ് എടുക്കും ഹാംലെറ്റ് എടുത്ത് കഴിയുമ്പോൾ you will agree with me they will be so tired they will take a break on Wednesday അപ്പോൾ ഷെഡ്യൂൾ ബ്രേക്ക് ആവും തേഴ്സ്ഡേ ഫ്രൈഡേയും കൂടെ നമ്മൾ ക്ലാസ് എടുക്കും ഐ തിങ്ക് ആ സാറ്റർഡേ സൺഡേയും കൂടെ ഉണ്ടെന്നു തേഴ്സ്ഡേ ഫ്രൈഡേ സാറ്റർഡേ സൺഡേയും കൂടെ എടുത്തിട്ട് നമ്മൾ ബ്രേക്ക് ചെയ്തിട്ട് ഓഗസ്റ്റിൽ വീണ്ടും രണ്ട് സെഷനും കൂടെ വന്ന് നമ്മൾ അതങ്ങ് തീർക്കും ഇങ്ങനെ ആയിരിക്കും പ്ലാൻ സോ എല്ലാ നാടകവും എടുത്തു തീർക്കാൻ പറ്റിയെന്ന് വരില്ല I may end up dealing with say five to six to seven plays so ബാക്കി നിങ്ങൾക്ക് വിടുന്നു ഡിസ്റ്റന്റ് ലേണിംഗ് ആണ് you are suppose to do it yourself എന്നിരുന്നാലും എന്നാൽ പറ്റുന്ന രീതിയിൽ ഞാൻ ഒരു അഞ്ചാറ് നാടകം നിങ്ങൾക്ക് പരിചയപ്പെടുത്തുക അത്രയേ ഉള്ളൂ will be open will will have discussions as well so now the floor is open if you have any queries if you want ask me me the floor is open we have fifteen minutes shoot